സന്താനങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ഉഴീദുക്കുമ ബി കലിമാത്തില്ലാഹിത്താമ്മ മിൻകുല്ലി ഷെയ്ത്വാനിൻ വഹാമ്മ വ മിൻകുല്ലി ഐനില്ലാമ്മ എല്ലാ പിശാചിൽ നിന്നും എല്ലാ വിഷജീവികളിൽ നിന്നും എല്ലാ ദുഷ്ട കണ്ണുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ പരിപൂർണമായ വചനങ്ങളുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് അഭയം തേടുന്നു